السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മനുഷ്യരായ നാം ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മെ ബാധിക്കുന്ന ഏത് വിപത്തുകളാകട്ടെ അതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിരിക്കുമെന്നതാണ് വിശുദ്ധ ഖുർആാനിലെ വളരെ ചിന്തനീയമായ ഒരു വചനം ഖുർആാനിലെ നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു ഷൂറ മുപ്പതാമത്തെ വചനം വമ അസാബക്കും ഈ മുസീബത്തിൻ ഫബിമ കസബത്ത് ഐദീക്കും നിങ്ങളെ ബാധിക്കുന്ന ഏതു നിലക്കുള്ള വിപത്തുകളാകട്ടെ അതെല്ലാം നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായിരിക്കും അഫു അൻ കസീർ ധാരാളം അവൻ നിങ്ങൾക്ക് മാപ്പാക്കി തരുന്നു എന്നതാണ് അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു കൂട്ടുന്ന കണക്കറ്റ തിന്മകളുടെ ആപൽ ഫലങ്ങൾ പലതും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല അത് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരികയാണ് അവൻ വിട്ടുവീഴ്ച ചെയ്തു തരികയാണ് അവൻ്റെ വിശാലമായ കാരുണ്യമാണ് നമ്മളവിടെ കാണുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ ഈ ഭൂമിയിൽ അതിഭയാനകമാകുമായിരുന്നു എന്നത് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് എന്നാൽ സഹോദരങ്ങളെ ചില ഗൗരവമേറിയ പാപങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി ഈ ഭൂമിയിൽ തന്നെ മനുഷ്യന് വിപത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ചില പാപങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് ഏഴോളം ഗുരുതരമായ പാപങ്ങൾ മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോൾ ഈ ഭൂമിയിൽ വിപത്തുകൾ അവനെ ബാധിക്കുമെന്നാണ് അതിലൊന്നാമത്തേത് ധാരാളം പാപങ്ങൾ മനുഷ്യൻ അധികരിപ്പിച്ചു ചെയ്യുക കസറത്തുദ്ദുനൂപ്പ് പാപങ്ങൾ അധികരിക്കുകയും അത് നിസാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു സമൂഹത്തിലുണ്ടാകുക പാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് അവനെ മാത്രമാണ് സൃഷ്ടികൾ ആരാധിക്കേണ്ടത് ആ ആരാധന അവൻ്റെ സൃഷ്ടികളിലേക്ക് മറ്റു വസ്തുക്കളിലേക്ക് തിരിച്ചുവിടുകയും ഷിർക്ക് ചെയ്യുകയും ചെയ്യുക എന്നത് ഷിർക്കടക്കമുള്ള പാപങ്ങൾ വർദ്ധിക്കുകയും അതൊന്നും ചെയ്യുന്നതിൽ അത്രമാത്രം ഗൗരവം കാണാതെ എല്ലാ നിലക്കുള്ള തിന്മകളോടും നിസ്സാരമായ ഒരു സമീപനം മനുഷ്യൻ വെച്ചു പുലർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ബലാ അവങ്കനിൽ നിന്നുള്ള ശിക്ഷയും അതാവും ഇറങ്ങാൻ കാരണമായി തീരുമെന്നാണ് ഒന്നാമതായി മനസ്സിലാക്കണം രണ്ടാമതായി ഫാഹിഷത്തുകൾ മ്ലേച്ഛവൃത്തികൾ അത് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് പ്രത്യക്ഷമായി ഒരു സമൂഹത്തിൽ അത് പ്രകടമായി തന്നെ ചെയ്യാൻ ആളുകൾ ഒരുങ്ങുമ്പോൾ ആ സമൂഹത്തിൽ വിപത്തുകൾ ആപത്തുകൾ ഇറങ്ങുമെന്നാണ് മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് സഹജീവികളോട് അതിക്രമം കാണിക്കുകയും അവരുടെ അവകാശങ്ങളെ അന്യായമായി നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുക നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തൻ്റെ സഹോദരനായ മുസ്ലിമിനെ അപമാനിക്കുകയും അവനെ അപഹസിക്കുകയും അവനെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുക ഒരു മനുഷ്യനെയും അപമാനിക്കാനോ അപഹസിക്കാനോ പാടില്ല എന്നാൽ അത് തൻ്റെ ആദർശ ബന്ധുവായ സഹോദരനായ മുസ്ലിമിനെയാകുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്നുകൂടെ വർദ്ധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളെ ധിക്കരിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും അങ്ങനെ അവർ ചെയ്യുന്ന അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ അനുസരണക്കേട് കാണിക്കുക കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കേണ്ടതിന് പകരം അതിനെ മുറിച്ചു കളയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുക ആറ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് സഹായം നൽകുക ഏഴ് അന്യായമായ നിലക്ക് ഹറാമുകൾ ഭക്ഷിക്കുന്ന ഹറാമായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുകയും അത് തൻ്റെ ആശ്രിതർക്കും കുട്ടികൾക്കുമൊക്കെ അതുമൂലം ഭക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ഇങ്ങനെയുള്ള ഈ ഏഴോളം പാപങ്ങൾ വർദ്ധിച്ചാൽ ആ ഉമ്മത്തിൽ ആ സമൂഹത്തിൽ ആപത്തുകൾ ഇറങ്ങാൻ അത് കാരണമായി തീരുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ആപത്ത് വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തൗബയും ഇസ്തിഗുഫാറുമാണ് പ്രവർത്തനങ്ങളെ നന്നാക്കലാണ് ആ രൂപത്തിൽ നമ്മളിൽ നിന്ന് ഇസ്തിഗുഫാറുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അവങ്കലിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കേണ്ടതുണ്ട് അതാണ് ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹുവ ചായാല അവങ്കലിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന പശ്ചാത്തപിച്ചു മടങ്ങുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു